ഇല്ലെങ്കിൽ വരുമ്പോ വരുന്നതിൻ്റെ തലേന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്നോട് ഇത് കൊടുക്കാത്ത കാര്യം ഞാനും അറിയില്ല വിളിച്ചോ വിളിച്ചോല്ല ഒന്നിൻ്റെ രാവിലെ മെസ്സേജ് കിട്ടണ ആളല്ലല്ലോ ആള് അങ്ങനത്തെ ഒരു ഇതാ സ്വഭാവമാണ് ഒരു വെറുതെ പിടിച്ച സാധനമാണെന്നുള്ളൂ പൈസ കിട്ടി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല സൈലൻ്റാ <laughs> ഏഹ്